ഒരു കാര്യം പ്രയാസകരമായി തീർന്നാൽ അള്ളാഹുമ്മ ലാ സഹ്ല ഇല്ലാമ ജഅൽതഹു സഹ്ലൻ വഅൻത തജഅലുൽ ഹസ്ന ഇദാ ശിഅത സഹ്ലൻ അള്ളാഹുവെ നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരെളുപ്പവുമില്ല നീ ഉദ്ദേശിച്ചാൽ ഉറപ്പുള്ള ഭൂമിയെ മാർദ്ദവമുള്ള സമതലമാക്കുന്നവനാണല്ലോ